welcome welcome welcome back to Adarsh കിജൂസ് ബ്ലോഗ് ഓക്കെ അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല അതായത് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വാട്സാപ്പ് അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ പേര് വീഡിയോ ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ടത് അതായത് ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നാണ് അത് അതൊരു പുതിയ ഫീച്ചറാണ് പുതിയ വാട്സാപ്പ് അപ്ഡേഷനിലെ ഒരു ഫീച്ചറാണത് അതായത് നമ്മളൊരു ഏഴ് ദിവസം നമ്മളത് ചെയ്യുമ്പോൾ ഒരു ഏഴ് ദിവസമൊക്കെ ഇപ്പോൾ നമ്മൾ അത് ആക്റ്റീവ് ആക്കിയിട്ട് ഓക്കെ ഓൺ ആക്കിയിട്ട് നമ്മളൊരു ഇഷ്ടമുള്ള കോൺടാക്റ്റ് എടുത്തിട്ട് നമ്മൾ മെസ്സേജ് അയക്ക ചാറ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സെവൻ ഡേയ്സ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഡീറ്റബിൾ ഇപ്പോൾ വേറൊരാൾ അയക്കുവാണ് ഇപ്പോൾ വേറെ ആ ആൾ ഡിസപ്പിയർ മെസ്സേജ് ഓൺ ആക്കിയാലും ഞാൻ ഡിസപ്പിയർ മെസ്സേജ് ഓൺ ആക്കിയാലും ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് അയക്കുന്ന സംഭവം അത് ഓട്ടോമാറ്റിക്കലി ഏഴ് ദിവസം കഴിയുമ്പോൾ ചെയ്യും ഓഫാകും ഓക്കെ അല്ല ആ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവും അതായത് ഇപ്പോൾ ഞാൻ ഓണാ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു വാട്സാപ്പ് പുതിയതായിട്ടൊരു ഫീച്ചർ വന്നേക്കുന്നത് ഡിസപ്പിയർ മെസ്സേജ് ഓക്കെ റിസീവർ പോകും നമുക്ക് നിന്ന് പോകുന്നതല്ല ഓക്കെ അപ്പോൾ അതിന് മുമ്പുള്ള ചാറ്റ്സ് ഒന്നും പോകില്ല നമ്മൾ ആ സാധനം ആ ഡിസപ്പിയർ മെസ്സേജ് എന്ന ഫീച്ചർ നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം മാത്രമേ ആ ചാ നമ്മൾ ചെയ്യുന്ന ചാറ്റുകൾ ബാക്കി ചാറ്റുകളൊക്കെ പോകും അതിനു മുമ്പ് ഓക്കെ കാര്യം ഓക്കെ അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എന്നെ അല്ലെങ്കിൽ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അടിയിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കനൊക്കെ ഓക്കെ അപ്പോൾ ബെല്ലൈക്കനൊക്കെ നിങ്ങൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നതായിരിക്കും പിന്നെ അതിനു മുമ്പ് നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും അടിപ്പോയി ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോ നോ പ്രോപ്സ് നിങ്ങൾ അടിപ്പോയി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനലിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സജഷൻസ് നിങ്ങൾക്ക് പറയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അടിപൊളി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാം കമൻറ്റ് ബോക്സ് അതിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നൈസ് വീഡിയോ എന്നൊക്കെ ഇടാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കൊള്ളില്ലെങ്കിൽ ക്വാളിറ്റി ചേഞ്ച് ഒരു ക്വാളിറ്റി പ്രശ്നമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇടുക നോ പ്രോബ്സ് ഒക്കെ ചിലപ്പോൾ ഈ വീഡിയോയിൽ ക്വാളിറ്റിക്ക് കുറവുണ്ടാവും കാരണം ഇത് അധികം എച്ച് ഡി അല്ല എച്ച് ഡി ആണ് ഫുൾ എച്ച് ഡി ആണെന്ന് തോന്നുന്നുണ്ട് ഒരു ഫോർക്ക് ആക്കി നോക്കുന്നുണ്ട് അപ്ഗ്രേഡ് ആക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് എനിക്കൊരു ടാർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല എനിക്കിപ്പോൾ ടാർഗറ്റ് ഉണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ടാർഗറ്റ് ഓക്കെ അപ്പോൾ ഞാൻ പക്ഷെ വൺ കെ സബ്സ്ക്രൈബേഴ്സിന് പുറമേ ഞാൻ ടെൻ കെ നോക്കുന്നുണ്ട് കാരണം ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന ഓൺ ദാറ്റ് ഡേ പിന്നെ നേരത്തെ വീഡിയോ പറഞ്ഞു ഓൺ ദാറ്റ് ഡേ ഞാൻ ഉറപ്പായിട്ടൊരു ഒരു ഗിവ് അവേ നടത്തുന്നു okay big big big giveaway പക്ഷെ അത്രയും ബിഗ് പ്രതീക്ഷിക്കേണ്ട ഓക്കെ അപ്പോൾ കഴിഞ്ഞ മത്തെ വീഡിയോ നിങ്ങൾ കണ്ട മനസ്സിലാവും അപ്പോൾ കഴിഞ്ഞ മാത്രത്തെ വീഡിയോ ഞാൻ അടിയിൽ ലിങ്ക് അടിയിൽ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് അത് അടി പോയി കാണുക ഓക്കെ അപ്പോൾ ഇത് ടെക് വീഡിയോസ് ഞാൻ അടിയിൽ സിമിലർ വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് അടി പോയി കാണുക അതിനു മുമ്പ് നിങ്ങൾ എന്നെ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാ നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടി അടിയിൽ എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അടിയിൽ അതുപോലെ തന്നെ ഇപ്പോൾ അടിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ അടിയിൽ ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഞാൻ തിരിച്ചും ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇൻട്രോ കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് വാട്സാപ്പ് എടുക്കുക എന്നിട്ട് വാട്സാപ്പ് എടുത്തിട്ട് ഇഷ്ടമുള്ള കോണ്ടാക്ട്സ് എടുക്കുക നമ്മൾ കോണ്ടാക്ട്സ് എടുക്കുക എന്നിട്ട് നമ്മൾ ആർക്കാണ് അയക്കേണ്ടത് ആൾക്ക് ചെയ്യുക നമ്മൾ സാറെ മെസ്സേജ് അയക്കുള്ളൂ ഓക്കെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നിൽക്കുക അപ്പോൾ ഓക്കെ എന്നിട്ട് ആളുടെ പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും അടിയിലേക്ക് എടുക്കുക എന്നിട്ട് ഡിസപ്പയറിങ് മെസ്സേജ് എന്നുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഡിസപ്പിയറിങ് മെസ്സേജ് ഓണാക്കാം അപ്പോൾ ഒരു ഇത് കൂട്ടിൽ ഒരു നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഒരു കോഷൻ വരും അതായത് നമ്മൾ നമ്മൾക്ക് നമ്മളിപ്പോൾ ഇത് ഓൺ ഓണാക്കിയിടുകയാണെങ്കിലൊക്കെ നമ്മളിപ്പോൾ ഇത് ഓൺ നമ്മളിപ്പോൾ ആയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺ ഓണാക്കിയിടുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റെസിപ്പിൻ്റെ ഉണ്ടല്ലോ അതായത് നമ്മളും ഇപ്പോൾ ഐക്ക് നോക്കിയ സെൻറ്റർ ഓക്കെ സെൻറ്ററിനും റിസീവറിനും അത് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ സെവൻ ഡേയ്സ് ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിന് മുമ്പുള്ള ഇതിന് മുമ്പ് അയച്ചെങ്കിൽ ചാറ്റ്സ് ഒന്നും പോകില്ല ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിനി അയച്ച അയച്ചു കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അത് ആഫ്റ്റർ സെവൻ ഡേയ്സ് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ കഴിഞ്ഞ സാധനം കണ്ടോ ഇനി നമ്മളിപ്പോൾ ഒരു ഹായ് വിട്ടു how are you oh my god okay how are you okay ഇപ്പോൾ ഹൗ ആർ യു വിടുന്നു അപ്പോൾ ഇത് ആക്ച്വലി ഇത് ശരിക്കും ഇത് ആഫ്റ്റർ സെവൻ ഇയേഴ്സ് ഓക്കെ ഇത് ഏഴ് ദിവസം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി സാധനം പോവും അതാണ് ശരിക്കും ഇതിൻ്റെ സംഭവം കണ്ടോ നമുക്ക് നമുക്ക് അല്ലാതെ നമുക്ക് അല്ലാതെ വേണമെങ്കിൽ ഡിലീറ്റ് ആക്കാൻ പറ്റും ഓക്കെ കാരണം നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെ ഡിലീറ്റ് ആക്കാൻ പറ്റും നോ പ്രോപ്സ് അപ്പോൾ കണ്ടു ഇതാണ് സംഭവം ഓക്കെ കണ്ടോ അപ്പോൾ ഈ ഈ സാധനം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ സെവൻ ഡേയ്സ് കണ്ടോ ഓട്ടോണോ സെറ്റിങ്സ് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ശരിക്കും നമുക്ക് ചിലർക്ക് മനസ്സിലാവില്ല ഇതിനെ പറ്റി ആദ്യം വായിക്കുമ്പോൾ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ലേൺ മോർ നിൽക്കുക അപ്പോൾ നമുക്കൊരു ക്രോമിൽ നമുക്കൊരു സാധനം കിട്ടും ഓക്കെ അത് വേണമെങ്കിൽ ഞാൻ അടിയിലിടാം ആ ലിങ്ക് ഞാൻ വേണമെങ്കിൽ അടിയിലിടാം അപ്പോൾ വാട്സാപ്പിലെ പുതിയ അപ്ഡേഷൻ ലിങ്കും ഇടാം അപ്പോൾ നിങ്ങൾ ഉണ്ടോ ഇത് ചെയ്യുക ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് അടിപൊളി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നേരത്തെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് നോ പ്രോബ്സ് പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സൂപ്പർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സജഷൻസ് വേണമെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇത് നല്ലതാണ് ഈ വീഡിയോ നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഉറപ്പായിട്ട് അടിപൊളി കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് ഒന്ന് അറിയാനാണ് വല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അത് നല്ലതാണോ അതോ ഇതുകൂട്ട് <laughs> കുറേ വീഡിയോസൊക്കെ ഇടുന്നതെന്ന് ആലോചിച്ചിട്ടാണ് ഓക്കെ ഓക്കെ യാ പത്ത് അത് കാര്യമൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ എങ്ങനെയും ടെൻ എങ്ങനെയും വൺ കെ എനിക്ക് ഒപ്പിച്ച് തരിക ദയവ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളൊക്കെ ഇതുകൂടി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ മാക്സിമം ഷെയർ ചെയ്യുക പറ്റാമത്രയും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ എല്ലാത്തിനും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ചാനലും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ടെനിക്ക് ഒപ്പിക്കാൻ മതി ടെനിക്ക് ഒപ്പിച്ച് ഉറപ്പായിട്ട് ഗിവ് അവേ ആണ് ഗിവ് അവേയിൽ ഒരു പ്രത്യേക പ്രശ്നമുണ്ട് അതായത് സാധാരണ ഗിവ് അവേയിൽ എനിക്ക് തോന്നുന്നു വിന്നർ എന്ന് പറഞ്ഞ ഒരാളല്ല രണ്ട് മൂന്ന് പേരുണ്ടാവും പക്ഷേ ഈ എൻ്റെ ഗിവ് അവേയിൽ ഒറ്റ ഒരാളുള്ളൂ ഓക്കെ ആൾക്കുള്ള പരിധിക്ക് എനിക്കുള്ളൂ അധികം അധികം പൈസ ഒന്നുമില്ല ചിലവാക്കാനൊക്കെ അപ്പോൾ അധികം വലിയ ബിഗ് ബിഗ് ഗിവ് അവേ ഒന്നുമല്ല ചെറിയ ഇച്ചിരി വലിയ ഗിവ് അവേ ആണെന്നുള്ളൂ ബാക്കി എല്ലാവരും കൂടെ വലുതൊന്നുമല്ല കേട്ടോ അപ്പോൾ ഓക്കെ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ചാനൽ സോറി എൻ്റെ channel maximum maximum maximum support ചെയ്യുക പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം സ്യൂ സൂൺ ഗുഡ് ബൈ